Nice to meet you, Professor Chan. Nair സാൻ പുനരാരംഭിക്കുന്നു അതെ ഏഷ്യൻ സൂപ്പർ താരം ജാക്കി ചാനും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പേരിൽ പിടിച്ച ആ ഇൻഡോ ജാപ്പനീസ് പ്രോജക്ട് തന്നെ പ്രോജക്ട് വീണ്ടും ലൈവായി എന്നാണ് പുതിയ വാർത്ത ജപ്പാനിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കെ ഇദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ അനുഗാമിയായി ഇദ്ദേഹത്തിൽ ചേർന്നു പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിലും അംഗമായിരുന്നു സംഘടന സംവിധാനം ജാക്കി ചാൻ തന്നെയാകും നിർവഹിക്കുക തുടങ്ങിയുള്ള വാർത്തകൾ ലാൽ ആരാധകരെ അന്ന് ആവേശ കൊടുമുടിയിൽ എത്തിച്ചു എന്തായാലും ഒരിക്കൽ വൻ വൻ പ്രതീക്ഷയുണർത്തി പിന്നീട് നിരാശപ്പെടുത്തിയെങ്കിലും വീണ്ടും ഈ ചിത്രം തുടങ്ങുന്നു എന്ന വാർത്ത ലാൽ ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്